പാട്ടകളൊക്കെ ഉണ്ട് ഗായ്സ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക നിങ്ങൾക്ക് എല്ലാ നിങ്ങൾ ഈ എക്കോടുള്ള വീട്ടിലൊക്കെ നിങ്ങൾക്കൊക്കെ ഉപകാരം പെടും അപ്പോൾ നമുക്ക് ഇനി വീടുകൊണ്ട് കഥക്കാം ഗായ്സ് ഇനി എക്കോടത്തുള്ള മീനൊക്കെ ഒരു ബക്കറ്റിലാക്കിയിട്ട് വേണം നമുക്ക് ഓസ് ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് എത്തിക്കാൻ ഗായ്സ് ആണ് മീനെ പിടിക്കാനുള്ള ടൂള് ആദ്യം നമുക്ക് ഏഞ്ചലിനെ പിടിക്കാം ഏഞ്ചലാണ് ഇത് ഇത് എങ്ങോട്ടെങ്കിലും ഇത് കിട്ടുന്നില്ല ആ ആദ്യത്തെ ഇഞ്ചിനെ കിട്ടിയിട്ടുണ്ട് ഒന്നിനോട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ വേറെ പിടിക്കണം അതിതാ മോട്ടറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഗൈസ് ഉണ്ട് ഗായ്സ് എന്നുവെച്ചാൽ ഈ കാണുന്ന മുക്കിൽ മൂലമുണ്ട് ഇത് ഞാൻ പോയെന്ന് ഞാൻ സ്വന്തക്ക് കൈകൊണ്ട് പിടിച്ച മീനാണ് ഇതിന് ഇനി കിട്ടുമോ നോക്കാം വല്ലാത്ത ഫാസ്റ്റാണ് ഇതിന് ആരും മിണ്ടരുത് ആരും മിണ്ടരുത് മിണ്ടരുത് അങ്ങനെ ഒന്നിനെ കിട്ടി ഒന്ന് കുടുങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ മുള്ളാണ് കണ്ടോ എൻ്റെ പേരും ഇതിൻ്റെ പേര് മറന്നുപോയി പൂ ആ പൂക്കട്ട ഇതിൻ്റെ മീന്റെ പേര് ഇതേപോലത്തെ വേറെ കൂടി അതേപോലത്തെ വേറൊരു മീൻ കൂടി ഇതിലുണ്ട് അതന്നെയാണ് ഇതിനാണ് ഇത്തിരി കൂടുതൽ ഫാസ്റ്റ് ഗൈസ് കണ്ടില്ല എന്നെ വട്ടം കടക്ക് കറപ്പിക്കാണ് ഓട്ടം കണ്ട ഹുസൈൻ ബോട്ടിനെ വരെ വെട്ടിക്കും അങ്ങനെ അതും കൂടിയും കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മീനും ഇതിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കണം ഗൈസ് കണ്ടില്ലേ ഒടിയൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നു ഇനി നമുക്ക് ഒപ്പൊരു ഏക്കോരം ക്ലീൻ ആക്കാം ഈ ഞാൻ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ ഓസ് എടുത്തിട്ട് പുറത്തോട്ട് വെച്ചതെന്ന് എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു ഉപകാരമാകും ഇത് നമ്മളിങ്ങനെ വെക്കൂ ഈ വെള്ളം ഇങ്ങനെ ഈ വേസ്റ്റ് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി നമ്മളെ കൊല്ല പുറത്തെത്തും ഗായ്സ് നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോവാം ഇല്ല ഇവരുണ്ടോ നോക്കാം ഇല്ല ഒരു രക്ഷയില്ല ഗായ്സ് ഒന്നും വരില്ല നമുക്ക് അവിടെ പോയിട്ട് ഇത് തീരാനായിണ്ട് ആദ്യത ഇത് ഇനി ഇപ്പം ഫുള്ള് ഇത്ര വരെ ചളിയൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള വെള്ളം പൈപ്പ് കൂടെ കിട്ടൂല ഇനി മുക്കിയെടുക്കണം ഈ വെള്ളം ഈ പോസൊക്കെ നമുക്ക് ഇനി അവിടെ കൊണ്ടേക്കണം അങ്ങനെ പോകണം കല്ലൊക്കെ ഒന്ന് എടുക്കാം അതിനുള്ള തയ്യാറെടുപ്പ് വെള്ളം നമുക്ക് പൂപ്പോലെ പിടിച്ചിട്ടുണ്ട് നീല അതിൻ്റെ ഇടയിൽ നിന്ന് അവിടെ പോട്ടെ ഇവർക്കൊക്കെ നല്ല വേദന ഉണ്ട് ഈ വെള്ളം വാരി വെച്ചിട്ടുണ്ട് വെള്ളമാകെ കുറച്ചുള്ളൂ ഇടിക്കും ഇനി അടുത്ത ഇനി പച്ചയാണ് വരാനുള്ളത് പച്ച പച്ചയും കളറ് ഞാൻ കാണിച്ചു ഇതേപോലത്തെ രണ്ട് കളറാണ് സാധാ പച്ച പിന്നെ എന്തോ ഒരു കടും പച്ച അങ്ങനെ നമ്മൾ ഈ കല്ലുകളൊക്കെ വാരി കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ കല്ലൊക്കെ ഇഷ്ടപ്പെട്ടോ നമുക്ക് വെള്ള ഓറഞ്ച് മഞ്ഞ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കളറാണ് മാറ്റാണ് ഇത് പച്ച പിന്നെ ഒരു കടും പച്ച ഇത് നീല അല്ല ഇത് വയലറ്റ് അതിൻ്റെ ഇടയിൽ റോസ് പോലത്തെ ഒരു കല്ലാണ് ഇത് ഒറിജിനൽ സാധാ വിലയ്ക്ക് ഉണ്ടോ ഈ കല്ലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഇടയിൽ ഇത്തിരി കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് ആ നിങ്ങൾ കാര്യമാക്കുന്നില്ല അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റോസാണ് ഫുൾ കണ്ടോ കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ പുഴയിൽ പെട്ട് അതിന് പെട്ടെന്ന് വാരിയപ്പോൾ അങ്ങനെ എല്ലാ റോസൊക്കെ ഇങ്ങോട്ട് ഇടിച്ചിട്ടുണ്ട് ഇതിന് ഇത്തിരി കളറുണ്ട് അത് ഇങ്ങോട്ട് എടുക്കണം വെള്ളമൊക്കെ വറ്റിച്ചിട്ട് എല്ലാം കല്ലും എടുത്തിട്ട് നല്ലോണം തുടക്കുകയാണ് ചെറിയൊക്കെ പോയി കൂടുതലും കുറച്ചിത്തിരി പറക്കി വെക്കേണ്ടി വരും തോന്നുന്നു മെല്ലെ ചിന്ത കല്ലൊക്കെ വിതറി കഴിഞ്ഞ് ഓറഞ്ച് മഞ്ഞ പച്ച വെള്ള പിന്നെ നീല പിന്നെ റോസ് പിന്നെ ഇത് വേറൊരു കടും നീല അങ്ങനെയുണ്ട് ഇനി വെള്ളം ഒഴിക്കാനും കൂടി ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മീനും കൂടി ഇടാനുണ്ട് ചെയ്തിട്ട് വന്നും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മീനിട്ട് നോക്കാം രണ്ട് മൂന്ന് മീനെ ഇതിൽ ഇട്ട് പോയിട്ടുണ്ട് അതെങ്ങനെ ഉണ്ട് നോക്കാനാണ് ആദ്യം തന്നെ നമുക്ക് ഷാർക്കിനിടാം ഷാർക്ക് പറഞ്ഞ മീന് ഒരു പ്രധാനപ്പെട്ട മീനാണ് എന്തോ ഒരു കുടുങ്ങലോണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ആ ഷാർക്കിനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പൂക്കട്ടെ പറഞ്ഞ പോയെന്ന് കുറിച്ച് ഞാൻ അതിസാഹസമായ പിടിച്ച മീനെയാണ് ഇനി അതിലോട്ട് ഇടാൻ പോണത് ഇത് കിട്ടുന്നില്ല ഇത് കിട്ടണില്ലേ ഗൈസ് ഗൈസ് ഒന്നിനെ കിട്ടിയിട്ടുണ്ട് എന്നോടാണ് അവൻ്റെ കളി അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് നമ്മളെ മീനിനെ കുറച്ച് കമൻറ്റ് ചെയ്യണേ ഇനി അതേപോലത്തെ വേറൊരു മീനും കൂടി ആ അത് എൻ്റെ കുടുക്കിൽ തന്നെ വന്ന് പെട്ടിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ട് Bet you never know Say we have the power But there's things for touch the road Tell them say we ready, clip them on the cut she load. Should I know say we no regular. Anything we ready for, bet you never know. Bet you never know. Nah, go take no talk, I beg no pardon, that's for sure. Bet you never know. Bet you never know. We are like the badness, we are like the globe. Bet you never know. Bet you never know. We are locked the bodies, we are locked the globe. know Say we have the power but this thing we touch the road Tell them say we ready, clip them and the cut she load Should I know say we no regular Anything we ready for Bet you never know Bet you never know Nah, go take no talk, I beg no pardon, that's for sure Bet you never know Bet you never know How we are like the badness We are like the group Bet you never know